ഹരികന്യക വിഷ്ണുവിനെ മോഹിനിയായി കാണുവാനാകുന്ന ഒരു ക്ഷേത്രം കേരളഭൂവിൽ നമുക്ക് സ്വന്തമായുണ്ട് ഇങ്ങനൊരു ക്ഷേത്രഭൂമി ഈ ക്ഷേത്രഭൂമിയുടെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമായിട്ടാണ് ഈ ഒത്തുചേരുന്നത് മോക്ഷ ഗുരുവായൂരിലേക്ക് നടത്തിയ യാത്ര ഗുരുവായൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലെ നിരവധിയായ പുരാതനമായ ക്ഷേത്രങ്ങൾ കാണുവാനുള്ള ഒരു അവസരം ഒരുക്കിയിരുന്നു അതിൽ ഹരികന്യകാ ക്ഷേത്രം അരിയന്നൂർ എന്ന ഗ്രാമത്തിലാണ് ഉള്ളത് ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന മാർഗം അഞ്ച് കിലോമീറ്റർ അകലെയായുള്ള അരിയന്നൂർ അരികന്യകാപുരം എന്നറിയപ്പെടുന്ന പ്രദേശം ഈ പ്രദേശത്തിൻ്റെ വിശ്വാസങ്ങളിൽ എന്താണ് മഹത്വമുള്ളത് ഇവിടെ നൃത്തമാടുന്ന ഭഗവതിയുണ്ട് ഒപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശിലയുണ്ട് ഒരേ ശ്രീകോവിലിൽ രണ്ട് മൂർത്തികൾ സ്ഥാനമാകുന്നുണ്ട് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് പ്രത്യേകമായൊരു രീതിയിലാണ് ഇങ്ങനെ നിരവധി നിരവധിയായ വിസ്മയങ്ങളുള്ളപ്പോൾ ഈ ഓരോ വിസ്മയങ്ങളെക്കുറിച്ചും എടുത്തു പറയുവാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുകൂടി അറിയപ്പെടുന്ന ദേശം ഈ ദേശത്തിൻ്റെ പ്രത്യേകതകളെ പറയുമ്പോൾ പതിനഞ്ചാം നൂറ്റാണ്ടിൽ വിരചിതമായ ചന്ദ്രോത്സവം എന്ന മണിപ്രവാള കൃതിയിൽ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട് അന്ന് ഗംഭീരമായ ആഘോഷങ്ങൾ നടന്നിരുന്ന വളരെ പ്രാധാന്യമുണ്ടായിരുന്ന രാജാക്കന്മാർ വന്നിരുന്ന ഒരു ക്ഷേത്രഭൂമിയാണ് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ രാജാക്കന്മാരുടെ അധീനതയിലുണ്ടായിരുന്ന ക്ഷേത്രഭൂമി അങ്ങനെ പറയാൻ കാരണമുണ്ട് രാജാക്കന്മാർക്ക് അകത്തേക്ക് പ്രവേശനമില്ല എന്നുള്ളൊരു പ്രത്യേക രീതി ക്ഷേത്രഭൂമിയിൽ പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും അത് തുടർന്നു പോരുന്നുണ്ട് ഏതായാലും ഈ ക്ഷേത്രഭൂമിയുടെ വിശാലമായൊരു നിർമ്മാണ രീതി നമുക്ക് പ്രത്യേകതയുള്ളതാണ് എന്ന് മനസ്സിലാക്കാം ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത പറയുമ്പോൾ പെരുന്തച്ഛൻ പണികഴിപ്പിച്ച പറയിപ്പറ്റ പന്തിരുകുലത്തിൽ ഒരാളായ പെരുന്തച്ഛൻ പണികഴിപ്പിച്ച ക്ഷേത്രമാണ് അരികന്യകാ ക്ഷേത്രം ഹരികന്യകാപുരം എന്നുള്ളതാണ് മാറി അരികന്യയൂരെന്നും അരിയന്നൂരെന്നുമായി മാറിയിരിക്കുന്നത് ഇവിടെ ക്ഷേത്രത്തിന് നേരെ മുന്നിലെത്തുമ്പോൾ തന്നെ നമുക്ക് ശ്രീകോലിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ബലിക്കൽ പുരയുടെ വാതിൽക്കലായി ദേവിയുടെ മനോഹരമായ രൂപം വെച്ചിട്ടുണ്ട് ദേവിയുടെ മനോഹര രൂപം എന്ന് പറയുമ്പോൾ മഹാവിഷ്ണു തന്നെ സ്ത്രീഭാവത്തിൽ നിൽക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാം അങ്ങനെ ആ പ്രത്യേകതകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ ചൈതന്യത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഏതായാലും നേരിനടയിൽ നമുക്ക് വെലിക്കൽപ്പുരയിലൂടെ അകത്തേക്ക് തന്നെ ആദ്യം എത്താം ക്ഷേത്രത്തിൻ്റെ ബലിക്കൽ പുരയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ക്ഷേത്രം പണ്ട് മുതൽക്ക് തന്നെ കൊച്ചി രാജാവിൻ്റെ അധീനതയിലായിരുന്നു എങ്കിലും രാജാക്കന്മാർ ഈ ക്ഷേത്രഭൂമിക്കകത്തേക്ക് പ്രവേശിച്ചിരുന്നില്ല ഹരികന്യക കന്യകാഭാവമാണല്ലോ അതുകൊണ്ട് തന്നെ രാജാക്കന്മാർ കന്യകയ്ക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് കന്യകയെ ഭയപ്പെടുത്താതിരിക്കാനോ എന്നൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ട് സങ്കല്പങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ലെങ്കിലും കിരീടം വെച്ച യാതൊന്നും ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല കിരീടം വെച്ച ഒന്നെന്ന് പറയുമ്പോൾ കിരീടം വെച്ച രാജാവ് വരാൻ പാടില്ല കിരീടം വെച്ച കലാരൂപങ്ങളും വരാൻ പാടില്ല അതുകൂടാതെ കിരീടം വെച്ച കലാരൂപം കഥകളി ഓട്ടംതുള്ളൽ എല്ലാം പെടുമെന്ന് ആലോചിക്കണം അത്തരത്തിലുള്ള ഒരു കലാരൂപങ്ങളും ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല പിന്നെ ഇനി ആനകൾ അകത്തേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ പിടിയാനയായിരിക്കണമെന്ന് നിർബന്ധമുണ്ട് കൊമ്പൻ ആനകൾ അകത്തേക്ക് വരാൻ പാടില്ല ഇതൊക്കെ ഹരികന്യകയ്ക്ക് നിർബന്ധമുള്ള കാര്യമാണ് ശക്തി അതീവമായ ശക്തിയുള്ള ഒരു ഈശ്വരിയാണ് ഇവിടെ കുടികൊണ്ടിരുന്നത് ഭഗവതിയാണ് ഇവിടെ കുടികൊണ്ടിരുന്നതെന്നും അത് വൈഷ്ണവ ശക്തിയാണ് എന്ന് മനസ്സിലാക്കാനാകും ശക്തി ഊർജ്ജം ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുന്നത് വലിയ ബലിക്കല് കാണുമ്പോൾ തന്നെയാണ് നടമറച്ച് ഗംഭീരമായ ബലിക്കല് കാണുന്നത് അവിടെ ആ ക്ഷേത്രഭൂമിയിലെ മൂർത്തിക്ക് ഊർജ്ജം ശക്തി കൂടുതലാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ബലിക്കൽപുരയിൽ നമുക്ക് മുഗൾ തട്ടിൽ മറ്റുള്ള ശില്പാലങ്കാരങ്ങളൊന്നും കാണുന്നില്ല എങ്കിലും മുൻപൊരു കാലത്ത് ശില്പാലങ്കാരം ഉണ്ടായിരുന്നിരിക്കാം എന്നതിൻ്റെ സൂചനയായി ആനകളുടെ രൂപങ്ങളും ഗജമസ്തകവും ഒക്കെ കാണുന്നുണ്ട് പിന്നീടൊരു കാലത്ത് അടർന്നു വീണു പോയതാകണം ഏതായാലും ബലിക്കൽപുരയുടെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അകത്ത് നാലമ്പലത്തിൻ്റെ കാഴ്ചകളും വിശദമായി തന്നെ പറയാം ക്ഷേത്രത്തിൽ ദീപങ്ങൾ തെളിഞ്ഞു നിൽക്കുകയാണ് ദീപപ്രഭയിൽ സുവർണ നിറമുള്ള പഞ്ചലോഹത്താൽ പൊതിഞ്ഞ വിഗ്രഹത്തെ നമുക്ക് വ്യക്തമായി തന്നെ കാണാനാകും മോഹിനി രൂപം തന്നെ അതായത് സ്ത്രീ രൂപത്തിൽ തന്നെയാണ് പ്രതിഷ്ഠ ദുർഗാ രീതിയിൽ ദുർഗയുടെ പൂജാ രീതികളാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞുവെങ്കിലും നടയിൽ നിൽക്കുമ്പോൾ ശരിക്കും മഹാവിഷ്ണു രൂപം തന്നെയാണ് മനസ്സിൽ തെളിയുന്നത് ചതുർബാഹുവായ മഹാവിഷ്ണു ഭാവം പക്ഷേ ഇവിടെ വിഗ്രഹം പോലും മോഹിനി രൂപത്തിലാണ് എന്ന് എടുത്തെടുത്ത് പറയുമ്പോൾ വീണ്ടും സംശയം തോന്നുന്നു വീണ്ടും നോക്കുമ്പോൾ മഹാവിഷ്ണു ഭാവം തന്നെ എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ശ്രീകോവിലെ മൂർത്തി പറഞ്ഞു തരുമ്പോൾ വിഗ്രഹത്തിന് വളരെയേറെ വലിപ്പമുണ്ട് ഈ വലിപ്പമുള്ളതിനോടൊപ്പം തന്നെ ഇവിടെ ശാസ്താവിൻ്റെ സങ്കല്പവും പിന്നെ ശാസ്താവിന് ഒരു തിടമ്പുമാണുള്ളത് ഈ ശ്രീകോവിൽ ശാസ്താവും സാന്നിധ്യം കൊള്ളുന്നു എന്നുള്ളതാണ് വിശ്വാസം ഈ ഒരു ശ്രീകോവിലിൻ്റെ പ്രത്യേകത പറയുമ്പോൾ മോഹിനി ഭാവത്തിൽ ഭഗവതിയായി തന്നെ മഹാവിഷ്ണു നിലകൊള്ളുകയാണ് അതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത വലിയ ശ്രീകോവിലാണ് വലിപ്പമുള്ള ശ്രീകോവിലാണ് അകത്തേക്ക് നമുക്ക് നോക്കിയാൽ ഉയർന്നു കാണുന്ന ആ ഒരു വിഗ്രഹഭാവം ഈ വിഗ്രഹഭാവത്തിൻ്റെ ശിരസ് ഒരു കാലത്ത് തകർന്നു പോയതാണ് അതായത് ആദ്യമുണ്ടായിരുന്ന ശിലയിൽ തീർത്ത വിഗ്രഹം കൃഷ്ണശിലയിൽ തീർത്ത വിഗ്രഹം ആ വിഗ്രഹം പിന്നെ ടിപ്പുവിൻ്റെ ആക്രമണകാലത്ത് ശിരസ് ഛേദിക്കപ്പെടുകയും ശിരസ് മാറി കിടക്കുകയുമാണ് ഉണ്ടായിരുന്നത് പിന്നീട് അതേ ശിരസ് തന്നെ ഈ ശിലയിന്മേൽ വെച്ചുറപ്പിക്കുകയും മറ്റൊരു വിഗ്രഹം ഉണ്ടാക്കാൻ സാധിക്കില്ല അത്ര തേജസ്സുള്ള വിഗ്രഹം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് ഈ ശിരസ് തന്നെ ആ ശിലയിൽ ചേർത്ത് വെക്കുകയും അങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് പൂർണ്ണമായും വിഗ്രഹം പഞ്ചലോഹത്തിൽ പൊതിയുകയും ചെയ്തു അങ്ങനെ ഇന്ന് പഞ്ചലോഹത്തിലുള്ള വിഗ്രഹരൂപമാണ് നമുക്ക് ദർശനമരുളുന്നത് തിരുഗംഗ ക്ഷേത്രത്തിന് മഹത്വം ഏറെയുണ്ട് പുരാതനമായ ക്ഷേത്രമാണ് അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതിനൊക്കെയും വലിയൊരു ശ്രമം തീർച്ചയായിട്ടും വേണ്ടിവരുമെന്ന് മനസ്സിലാക്കാമല്ലോ അപ്പോൾ ആ ശ്രമത്തിന് ഒത്തുചേരുന്നവരാണ് ഈ നാം കാണുന്നവരെല്ലാവരും മേൽശാന്തി ഉണ്ട് ഒപ്പം മേൽശാന്തിയുടെ പേര് ശേഷാദ്രി നമ്പൂതിരിയാണ് അദ്ദേഹം അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കുമായി ചുക്കാൻ പിടിക്കുന്ന ക്ഷേത്ര പ്രസിഡന്റ് ഒപ്പം മാതൃ സെക്രട്ടറി പ്രസിഡന്റും സെക്രട്ടറിയും നമ്മളോടൊപ്പമുണ്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഒരു വിശദമായ അംശം തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം വിഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ വിഗ്രഹത്തിൻ്റെ ഭാവം ദേവി ദുർഗാ പൂജകളാണല്ലോ ചെയ്യുന്നത് ദുർഗാ പൂജകളാണ് ചെയ്യുന്നത് അഞ്ച് പൂജയാണ് ഉള്ളത് അഞ്ച് പൂജ മൂന്ന് ശിവേലി അങ്ങനെയൊക്കെയാണ് പൂജകൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് പൂജ കാലത്ത് ഉഷനേദ്യമായിട്ടാണ് ഒരു പൂജ പിന്നെ എതിർത്ത് പൂജ കഴിഞ്ഞ ശിവേലി കാലത്തെ ശിവേലി പിന്നെ പന്തീരടി കഴിഞ്ഞ ഉച്ചപൂജ ഉച്ച ശിവേലി ഈ മോഹിനി സങ്കല്പമായതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക പൂജകൾ വഴിപാടുകളുണ്ടോ ഇവിടെ വഴിപാടുകൾ എന്ന് പറയുമ്പോൾ വിവാഹം നടക്കാൻ പ്രാധാന്യമുണ്ട് ഒന്ന് ദിവസത്തെ സ്വയംവര പുഷ്പാഞ്ജലി തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വിവാഹം നടക്കാത്ത ആൾക്കാരുടെ വിവാഹം നടക്കും അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ട് കുറെ ആൾക്കാർ നടന്നിട്ട് ഇവിടെ വന്ന് പിന്നെ തൊഴിൽ പോകുന്നുണ്ട് അപ്പോൾ സ്വയംവരം ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് സ്വയംവരം നടക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സ്വയംവര പുഷ്പാഞ്ജലി നടത്തിക്കഴിഞ്ഞാൽ അത് വളരെ നല്ല ഫലം നൽകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഒരുപാട് പേർക്ക് അതുകൊണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒരു പുനർനിർമ്മാണത്തിൻ്റെ രീതിയിലാണല്ലോ അപ്പോൾ പുരാവസ്തു വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ഇത് ഏറ്റെടുക്കുന്നത് അപ്പോൾ നയൻ നയൻറ്റീൻ തേർട്ടി ആണ് ആ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നേതൃത്വത്തിലാണല്ലോ ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തനം നടക്കുന്നത് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് പഴയ പഴമയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പഴയതുള്ള ഒന്നും മാറ്റാതെ പഴമകളൊന്നും നിർത്താതെ അതിൻ്റെ പഴയുള്ള ഇത് പണ്ട് നമ്മൾ പൊളിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ പലകകളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ പുരാവസ്തു വകുപ്പ് തന്നെ പറയണത് പണ്ടത് പലക അടിച്ചത് ചെമ്പോലിടാൻ ആയിരുന്നു പക്ഷെ അത് അവർക്ക് അന്ന് പറ്റിയില്ല അപ്പോൾ ഒരു രണ്ട് ഭാഗം മൂന്ന് ഭാഗം പള്ളിയടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മഴ പെയ്ത് ഈ ഓടൊക്കെ പൊട്ടിയ കാരണം എല്ലാം നശിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ അപ്പോൾ നമ്മൾ മാറ്റി ഏറ്റവും മുകളിൽ മുഴുവൻ തേക്കാക്കി കുറച്ച് തേക്കുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള പല മരങ്ങൾ ഏച്ച മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി ഏറ്റവും മുകളിലത്തെ നമ്മൾ പിന്നെ പൂർണ്ണമായ രീതിയിൽ പുനർനിർമ്മാണം ചെയ്തിട്ടുണ്ട് ഒക്കെ തേക്ക് മരത്തിൽ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി ബാക്കിയുള്ള സ്ഥലം അതുപോലെ ഇതൊക്കെ പിന്നെ ആഞ്ഞലിയാണ് ഈ മരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെയൊന്നും പലക ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇതും കൂടി അതുപോലെ ചെയ്യാം ശ്രീകോവിൽ മൊത്തം അങ്ങനെ ചെയ്യാൻ വിചാരിച്ചാണ് തുടങ്ങിയത് പക്ഷെ നമ്മളുടെ സാമ്പത്തികം അതിനെ അനുവദിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഇത്രയ്ക്കായി നിർത്തി ഇപ്പോഴും ഞങ്ങൾക്ക് പ്രതീക്ഷൻ്റെ അത് നടക്കും ഏതെങ്കിലും നടക്കും നല്ലൊരു പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരു ഒൻപത് മാസം മുന്നെയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും പുരാവസ്തു വകുപ്പിന്റെയും ആയതുകൊണ്ട് ഒരുപാട് പേപ്പർ വർക്കുകൾ ആവശ്യമുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞ ദേവി സങ്കല്പം ഇതൊക്കെയാണ് സെക്രട്ടറി ആയിട്ട് വനിത വന്നതിന് ശേഷമാണ് ഇതിൻ്റെ മുൻ ഒരു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാനും സെക്രട്ടറി എന്ന നിലയ്ക്ക് പണിയെടുത്തി മുൻകൈ എടുത്തത് ഏകദേശം ഒൻപത് മാസം കൊണ്ട് മെയ് കഴിഞ്ഞ മെയ് മെയ് ഇരുപത്തി പൂർണ്ണമായിട്ടും ഇതിന്റെ വാസ്തു ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ പൗരാണികത പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ട് തന്നെ കോൺക്രീറ്റിന്റെ അല്ലെങ്കിൽ വേറെ ഒന്നും ഉപയോഗിക്കാതെ പൂർണ്ണമായും നല്ല മരത്തിൽ ഉത്തമ മരത്തിൽ വളരെ കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള ദാരുശില്പികൾ ഇളവള്ളി നന്ദൻ ഗുരുവായൂർ ശബരിമല ചെയ്തിട്ടുള്ള അതിന്റെ നാരായണൻ ആചാര്യയുടെ മകൻ ഇളവള്ളി നന്ദൻ ശരി ഇവിടെ ശബരിമല ക്ഷേത്രത്തിലെ അടക്കം പ്രധാന വാതിലുകൾ നിർമ്മിച്ചത് അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശില്പിയായിട്ടുള്ള ഗുരുവായൂരത്തെ എല്ലാ കൊത്തുപണികളും മേൽഡാക്സിനെ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു പുരാതനമായ രീതിയിൽ തന്നെ അതായത് പഴമയായി കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഇവരുടെ ശ്രമം വിജയത്തിലെത്തട്ടെ നമ്മളാലാകുന്നത് തീർച്ചയായിട്ടും ഈ ശ്രമത്തിന് അതിന് വിജയത്തിലെത്തുവാനും മാത്രമല്ല അരിയന്നൂരിലെ ക്ഷേത്രം ഹരികന്യകാപുരത്തിലെ ഈ ക്ഷേത്രം അതിൻ്റെ ഖ്യാതിയിലേക്ക് വീണ്ടും എത്തുന്നതിനൊരു കാരണമാകുവാനും ഒക്കെ നമുക്കും അതിൻ്റെ ഭാഗഭാക്കാക്കാൻ ശ്രമിക്കാം ക്ഷേത്രം പണികഴിപ്പിക്കുമ്പോൾ ഇതിനൊരു ചരിവുണ്ടായിരുന്നു അത്രേ ആ ചരിവ് മാറുന്നതിന് വേണ്ടി പെരുന്തച്ഛൻ തൻ്റെ ഉളി ഇവിടെ ഒരിടത്ത് പ്രത്യേകമായിട്ട് ആ ചരിവ് മാറുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ചരിവ് മാറിയത് പെരുന്തച്ഛനാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വിശ്വാസം അപ്പോൾ ആ ഒരു ഉളി ഇപ്പോഴും ഇവിടെ സൂക്ഷിക്കപ്പെടുകയാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്ന ഈ ഒരു പാതയുണ്ടല്ലോ ഈ പാതയ്ക്ക് പെരുന്തച്ഛൻ്റെ നിർമ്മാണ രീതിയിൽ ഒരു പ്രത്യേകതയുണ്ട് കാരണം കരിങ്കല്ലിൽ നടക്കുന്ന പോലെ അല്ല നമുക്ക് തോന്നുക തടിയിൽ ഒരു പ്രത്യേക വേദിയിൽ നടക്കുന്നത് പോലെയാണ് തോന്നുന്നത് അതിനൊരു കാരണം ഭഗവതിക്ക് നൃത്തം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള തലമൊരുക്കിയിട്ടിരിക്കുകയാണ് അത്ര ഈ നാലമ്പലം ഈ നാലമ്പലം ഭഗവതിയുടെ നൃത്തവേദിയാണെന്ന് സാരം അങ്ങനെയുള്ള വിശ്വാസങ്ങളെല്ലാം ഉള്ളപ്പോൾ ദാ ഈ കാണുന്ന വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി കാണുന്ന ഈ ശിലയ്ക്കുമുണ്ട് ഒരു പ്രത്യേകത ഈ ശില വളർന്നുകൊണ്ടേയിരിക്കുകയാണ് മുൻപുണ്ടായിരുന്ന ഒരു അതായത് വളരെ പുരാതനമായ ക്ഷേത്രത്തിൻ്റെ ഒരു ശക്തി സാന്നിധ്യമാണ് നമുക്ക് മനസ്സിലാക്കാം ഈ പ്രത്യേക തറകെട്ടി സംരക്ഷിച്ചിരിക്കുന്ന ഈ പ്രദേശത്ത് ഈ ശില വളർന്നുകൊണ്ടേയിരിക്കും ഇത് ഹരികനിക ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് വളർന്നുകൊണ്ടേയിരിക്കുന്ന ഈ ശില ശിരസ് മാത്രമായിരുന്നു ഇപ്പോൾ നമുക്ക് ഉടൽ തെളിഞ്ഞു മുമ്പ് കാലത്ത് ശിരസ് മാത്രമേ കാണണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ പതിയെ പതിയെ ഒരു ഉടലും ഒരു സ്ത്രീ രൂപവും കാണുന്നുണ്ട് ഈ സ്ത്രീ രൂപത്തെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പ്രാർത്ഥനകൾക്ക് ഇവിടെ വലിയ പ്രാധാന്യമാണ് ഏത് സ്ത്രീയാണോ ഈ തിരുനടയിൽ നിന്ന് വന്ന് അമ്മേ ഭഗവതി എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന തീർച്ചയായിട്ടും കേട്ടിരിക്കും മറ്റൊരാൾക്ക് നന്മ വരുത്തുന്ന പ്രാർത്ഥനയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ഭഗവതി കേട്ടിരിക്കും മാത്രമല്ല ഇവിടെ ശിവേലി സമയത്ത് ശിവേലി സമയത്ത് ഒരു പ്രത്യേക കാഴ്ചയുള്ളത് സ്ത്രീയാണ് വിളക്ക് പിടിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ ഒരു സ്ത്രീ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിൽ മാറ്റം വന്നത് അങ്ങനെ സ്ത്രീക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീയുടെ ശക്തിയെ വെളിപ്പെടുത്തുന്ന ഒരു ക്ഷേത്രഭൂമിയാണിത് ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് സരസ്വതി സാന്നിധ്യമാകുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തെക്ക് ഭാഗത്ത് ഈ ക്ഷേത്രഭൂമിയുടെ തെക്ക് വശത്ത് വന്നിരുന്ന് ഗണപതി സാന്നിധ്യമാകുന്ന ഒരു പ്രദേശമുണ്ട് ശ്രീകോവിലുണ്ട് അതിന് തൊട്ടു മുന്നിലായിട്ട് വന്നിരുന്ന ആരാണോ ഹരിശ്രീ ഗണപതിയെ നമ്മൾ കുറിക്കുന്നത് അല്ലെങ്കിൽ തൻ്റെ കലകൾ അവതരിപ്പിക്കുന്നത് അവർ ആ കലയിൽ ഗംഭീരമായ ഉയർച്ചയിലേക്ക് എത്തും പല പണ്ഡിതന്മാരും ഇവിടെ വന്ന് ഈ തെക്ക് വശത്തിരുന്ന് അവരുടെ കൃതികൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കഴിവ് പ്രകടിപ്പിക്കുകയും പിന്നീട് അതിൽ അഗ്രഗണ്യരായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയെല്ലാം പ്രത്യേകതകൾ ഹരികനികാ ക്ഷേത്രത്തിനുണ്ട് thank you കാർണിക ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറായി ഉപദേവതയായി ഭദ്രകാളി സാന്നിധ്യമാണ് ഉള്ളത് അപ്പോൾ ഇവിടെ മഹാവിഷ്ണു മോഹിനി ഭാവത്തിൽ നിൽക്കുമ്പോൾ ശാസ്താ സങ്കല്പം വരുമ്പോൾ മോഹിനിയുടെയും മഹാദേവൻ്റെയും പുത്രനാണ് ശാസ്താവ് എന്നുള്ളത് കൊണ്ട് തന്നെ മഹാദേവൻ്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മഹാദേവൻ മഹാവിഷ്ണു മോഹിനി ഭാവം സരസ്വതി ദേവി ഭദ്രകാളി സങ്കല്പം ശാസ്താ സങ്കല്പം ഇങ്ങനെ എല്ലാ സങ്കല്പങ്ങളും ഒത്തുചേരുന്നൊരു ക്ഷേത്രഭൂമിയാണ് ഹരികനിക ക്ഷേത്രം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നുണ്ടല്ലോ ഇങ്ങനെ പ്രാധാന്യവും വിശേഷവുമുള്ള ഒരുപാട് ക്ഷേത്രഭൂമികളിലൂടെ ഇനിയും നമുക്ക് യാത്ര ചെയ്യാനുണ്ട് അതിന് ഈ യാത്രയെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രചോദനവും ഈ യാത്രയ്ക്ക് ഒരു വലിയ ഘടകമായി മാറുകയാണ് മോക്ഷയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ യാത്രയോടൊപ്പം ഉണ്ടാവുക മാത്രമല്ല ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന എല്ലാ വീഡിയോകളും ശ്രദ്ധയിൽ വീക്ഷിച്ച് ശ്രദ്ധയോടുകൂടി വീക്ഷിച്ച് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുകയും വേണം നിങ്ങൾ നൽകുന്ന ഊർജ്ജം വളരെ പ്രധാനം പരമപ്രധാനമാണെന്ന് ഒരിക്കൽ കൂടി പറയട്ടെ നമസ്കാരം